അള്ളാഹുമ്മ ഇന്നി അഴൂദുബിക്ക മിനൽ ബുഹ്ലി വ അഴൂദുബിക്ക മിനൽ ജുബിനി വ അഴൂദുബിക്ക മിൻ അൻ അറുദ്ദ ഇല അർദലിൽ റമുർ വ അഴൂദുബിക്ക മിൻ ഫിത്നത്തി ദുന്യ വ ഖബർ അള്ളാഹുവെ ലുബ്ദിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് മടക്കപ്പെടുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു ഭൗതികതയുടെ പരീക്ഷണത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു